اللهم لك ركعت وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي وعظمي وعصبي وما استقل به قدمي അള്ളാഹുവെ നിനക്ക് മുമ്പിൽ ഞാൻ കുനിഞ്ഞിരിക്കുന്നു നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നിനക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എൻ്റെ കണ്ണും കാതും മജ്ജയും ധമനികളും അസ്ഥിയും എൻ്റെ പാദങ്ങൾ വഹിക്കുന്നതുമൊക്കെ നിനക്കിതാ കീഴ്പ്പെട്ടിരിക്കുന്നു